hi guys what's up tech for tech here ഇന്ന് എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഒരു വീഡിയോ ആണ് സ്ത്രീകൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ടൈപ്പ് ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ അമർത്തുമ്പോൾ എൻ്റെ പുതിയ പുതിയ ടെക് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കണ്ട കുറേ രണ്ടൊന്ന് വീഡിയോസ് കണ്ടില്ലേ അത് എല്ലാം ഒരാളും ഇഷ്ടപ്രകാരം ചെയ്തതല്ല അവരറിയാതെ ചെയ്ത കുറേ വീഡിയോകളാണ് ഇതുപോലെ നാളെ നിങ്ങളുടെ വീഡിയോ നാളെ ഇതേപോലെ വൈറലായി പല പല സ്പോൺസ് സൈറ്റിലും പല പല സ്ഥലത്തും ഇപ്പം നമ്മൾ എക്സാമ്പിൾ എടുത്ത് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ ഒന്ന് അടിച്ചു നോക്കിയാൽ മതി ഒരുപാട് ഒരുപാട് വീഡിയോസ് ഇതേപോലെ വെച്ചിട്ടുണ്ടാവും ഇതെല്ലാം വെക്കുന്നത് സ്പൈ ക്യാമറയിൽ വെച്ചിട്ടാണ് അതായത് നമ്മുടെ വീട്ടിലെ പല സ്ത്രീകൾ എല്ലാവരും മിക്കപ്പോഴും നമ്മൾ ഫാമിലി ആയിട്ടും അല്ലെങ്കിൽ നമ്മൾ ഡെയിലി സഞ്ചരിക്കുന്നവരുണ്ടാകാം അതേപോലെ എന്തെങ്കിലും ഡ്രസ്സ് ഇടയിൽ പോയിട്ട് നമ്മൾ ട്രയൽ റൂം യൂസ് ചെയ്യുന്നവരുണ്ടാകും അങ്ങനെ പലയിടത്ത് പോകുമ്പോഴും ഉണ്ടാകുന്ന ചതിയിൽപ്പെടുന്നതാണ് അപ്പോൾ നമ്മൾ എങ്ങനെ എങ്ങനെ സൂക്ഷിച്ചാൽ നമ്മുടെ ഹിഡൻ വീഡിയോസൊക്കെ അല്ലെങ്കിൽ നമ്മുടെ നെയ്ക്കഡ് വീഡിയോസൊക്കെ ഫോൺ സൈറ്റിൽ കയറാതെ നമുക്ക് എങ്ങനെ സൂക്ഷിക്കാം എന്നതിനെ പറ്റിയായിരുന്നു ഒരു കിഡ്ലൻ ആപ്പാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ആ ആപ്പിൻ്റെ പേരാണ് ഹിഡൻ ക്യാമറ ഡിറ്റക്ടർ ഈ ഈ ക്യാമറ ഉപയോഗിക്കുക വളരെ സിമ്പിളാണ് നിങ്ങളുടെ മൊബൈലിൽ നിങ്ങളൊന്ന് സംഭവങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് എവിടെയൊക്കെ ക്യാമറ ഉണ്ട് അതൊക്കെ അലർട്ടായിട്ട് നിങ്ങൾക്ക് ഡിറ്റക്റ്റ് ചെയ്യുന്നതായിരിക്കും ഇത് സാധാരണ നമ്മൾ ഹോട്ടലിൽ പോലെ നമ്മൾ റൂം എടുക്കും നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് പോകും ഹോട്ടലിൽ പോയി റൂം എടുക്കുമ്പോൾ ഹോട്ടലുകളിൽ പല സ്ഥലത്തും ഉണ്ടാവും ഇപ്പം നമ്മൾ ഹോട്ടൽ റൂം എടുക്കുന്നത് ഇപ്പം നമുക്ക് അതിന് മുമ്പ് എന്തൊക്കെയാണ് സ്പൈ ക്യാമറ നോക്കാം നമുക്ക് ഗൂഗിൾ ചുമ്മാ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി സ്പൈ ക്യാമറ നമുക്ക് അടിച്ചു നോക്കിയാൽ ഒരുപാട് സ്പൈ ക്യാമറ നമ്മുടെ വിരലിൽ തുമ്പത്ത് പോലും കാണാത്ത സൈസുള്ള അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരുപാട് ടൈപ്പ് സ്പൈ ക്യാമറകൾ ഇന്ന് അവൈലബിൾ ആണ് അതും വെറും സിമ്പിളായിട്ട് ആമസോണും ഫ്ലിപ്കാർട്ടിൽ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് അവൈലബിൾ ആണ് അതേപോലെ ബാത്റൂമിലും എല്ലായിടത്തും വെക്കാൻ പറ്റിയ ക്യാമറ നമ്മൾ ഹോട്ടലിൽ നമ്മൾ റൂം ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നല്ല റൂമിലൊക്കെ നമ്മൾ നോക്കും എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കാം പക്ഷേ നമ്മുടെ കണ്ണുകൊണ്ട് ഒരിക്കലും അത് കാണാൻ പറ്റില്ല പിന്നെ ക്യാമറയിൽ ബാത്റൂമിൻ്റെ കാര്യം പറഞ്ഞാൽ ബാത്റൂമിൽ നമ്മൾ ടവൽ ഉപയോഗിക്കുമ്പോൾ ടവൽ നമ്മൾ ഹുക്ക് ചെയ്യാൻ ഉപയോഗിക്കില്ലേ ആ ഹുക്ക് ചെയ്യണ അവിടെ വരെ നമുക്ക് ക്യാമറകളുണ്ടാവും അതുകൊണ്ട് അതെങ്ങനെയെല്ലാം സൂക്ഷിക്കണം അതിൻ്റെ ആ ക്യാമറ ആ ക്യാമറ നമ്മൾക്ക് കണ്ടുപിടിച്ച് അത് വേണമെങ്കിൽ എടുത്ത് കളയാം നമുക്കതിന് കേസ് കൊടുക്കാം അതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം ഇതേപോലെ സ്പൈ ക്യാമറ വെക്കുന്നത് നിയമവിരുദ്ധമാണ് അതിന് നല്ല ശിക്ഷയും കിട്ടും പോലീസുകാരെ നല്ല ഇടിയും കിട്ടും അത് ക്യാമറ വെക്കുന്നവർക്കുണ്ട് അപ്പോൾ നമുക്ക് നേരെ ആപ്പിലോട്ട് പോകും ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ഒരു ഓപ്ഷൻസ് ഇതാണ് വരുന്നത് അതായത് ഡിക്റ്റേറ്റീവ് വർക്ക് ആണെന്ന് ഡിക്റ്റേറ്റീവ് ഇൻഫാറേഡ് കോംബോ ഈ രണ്ട് ഓപ്ഷൻസ് മാത്രം നമുക്ക് മതി ബാക്കിയുള്ളൊന്നും നമുക്ക് ആവശ്യമില്ല ഈ ഡിക്റ്റേറ്റീവ് വയർഡ് കോംബോ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് നമുക്കിങ്ങനെ ക്യാമറ പിടിച്ച് ഇങ്ങനെ നമ്മൾ ആ റൂം മുഴുവനും നമ്മളൊന്ന് ചെക്ക് ചെയ്താൽ അല്ലെങ്കിൽ ക്യാമറ ഉള്ള സ്ഥലം നമുക്ക് ഡിക്റ്റേറ്റ് ചെയ്ത് ക്യാമറ ഡിക്റ്റേറ്റ് പക്ഷേ ഏതാ ക്യാമറയെ നമുക്ക് കാണിക്കാൻ പറ്റില്ല അതിന് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഡിക്റ്റേറ്റർ ഇൻഫ്രാറെഡ് പോകുമ്പോൾ ഇൻഫ്രാറെഡ് ഓൺ ആക്കുമ്പോൾ തന്നെ നമ്മുടെ ക്യാമറ മോഡ് ഒരു ഗ്രീൻ ടൈപ്പ് വരും ഗ്രീൻ ടൈപ്പ് വരുമ്പോൾ നമുക്ക് ആ ക്യാമറ കറക്റ്റായിട്ട് ഡിക്റ്റേറ്റ് ചെയ്ത് കാണിച്ചു തരുന്നത് ക്യാമറ ഡിക്റ്റേറ്റിങ്ങിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഇതിൽ നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം അപ്പോൾ ഇത് ഈ ക്യാമറ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഈ ആപ്പ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഏത് സീക്രട്ടായിട്ട് നമ്മളെ ഒളി ക്യാമറ വെച്ചാലും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും അപ്പോൾ ഇതാണ് ഇന്ന് ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതുവരെ thanks for watching my name is Naufan tech for tech sign off